ജീവനി നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വം കിഴങ്ങ് വർഗ്ഗ വിളകളിൽ ഏറെ പോഷക ഗുണമുള്ള ഒരു വിളയാണ് മധുരക്കിഴങ്ങ് ചീനിക്കിഴങ്ങ് ചക്കരക്കിഴങ്ങ് എന്നും അറിയപ്പെടുന്നു അന്നജം കൂടാതെ ഇതിൽ vitamin A C D B complex നാരുകളും ധാതു ലവണങ്ങളും അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എയുടെ സ്രോതസ്സായ ബീറ്റ കെറോട്ടിൻ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഉത്തമമാണ് കേന്ദ്ര കിഴങ്ങ് വർഗ ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് കുറേയധികം അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളും ഇറക്കിയിട്ടുണ്ട് ഉദാഹരണമായി ശ്രീ നന്ദിനി ശ്രീ വർദ്ധിനി ശ്രീ അരുൺ ശ്രീ വരുൺ ശ്രീ രത്ന ശ്രീ കനക ഭൂകൃഷ്ണ എന്നുള്ള ഇനത്തിൽ കൂടുതൽ ആൻതോസയനിൻ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് കിഴങ്ങുകൾക്ക് ഒരു അല്ലെങ്കിൽ വയലറ്റ് നിറമാണ് ഭൂസോന എന്ന ഇനത്തിൽ കൂടുതൽ ബീറ്റ കരോട്ടിനും അടങ്ങിയിട്ടുണ്ട് മധുരക്കിഴങ്ങിൻ്റെ കൃഷി ഏറെ പരിചരണം ആവശ്യമുള്ളതല്ല മാത്രമല്ല മൂന്നോ നാലോ മാസത്തിനുള്ളിൽ വിളവെടുക്കാനും പറ്റും നല്ല സൂര്യപ്രകാശം കിട്ടുന്ന തുറസായ സ്ഥലത്താണ് ചെയ്യേണ്ടത് വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള സ്ഥലത്തിൽ ഈ കൃഷി യോജിച്ചതല്ല ഇരുപത് മുതൽ മുപ്പത് സെൻറ്റിമീറ്റർ നീളമുള്ള നാലോ അഞ്ചോ മുട്ടുകളുള്ള വള്ളി കഷ്ണങ്ങളാണ് നടീൽ വസ്തുക്കൾ രോഗകീടബാധകൾ ഇല്ലാത്ത നടീൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കേണ്ടതും ഏറ്റവും പ്രധാനമാണ് വള്ളികളുടെ തലപ്പും നടുഭാഗവുമാണ് ഉപയോഗിക്കേണ്ടത് നിലം നന്നായി കിളച്ച് ഇളക്കിയതിന് ശേഷം തടങ്ങളോ വാരങ്ങളോ എടുത്തോ കൂനകൾ കൂട്ടിയോ കഷ്ണങ്ങൾ നടേണ്ടതാണ് ഈ സമയത്ത് ഒരു സെൻറ്റിന് രണ്ട് കിലോഗ്രാം കുമ്മായം ചേർക്കുന്നത് നല്ലതാണ് മറ്റു വിളകളിൽ പോലെ തന്നെ ഇതിനും ജൈവവളം അത്യാവശ്യമാണ് ഒരു സെൻറ്റിന് നാൽപ്പത് കിലോ ചാണകം അല്ലെങ്കിൽ കമ്പോസ്റ്റ് ചേർക്കേണ്ടതാണ് അടിവളമായിട്ട് മധുരക്കിഴങ്ങിൻ്റെ നല്ല വളർച്ചയ്ക്കും വിളവിനും വേണ്ടിയും വളപ്രയോഗം ചെയ്യേണ്ടതാണ് ഒരു സെൻറ്റിന് അറുന്നൂറ്റമ്പത് ഗ്രാം യൂറിയ ഒരു കിലോഗ്രാം രാജ്ഫോസ് അഞ്ഞൂറ് ഗ്രാം മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ ചേർക്കേണ്ടതാണ് ഇതിൽ പകുതി യൂറിയയും മുഴുവൻ മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷും രാജ്ഫോസും അടിവളമായിട്ടും പകുതി യൂറിയ അഞ്ചാഴ്ച കഴിഞ്ഞ് മണ്ണ് കൂട്ടി കൊടുക്കുമ്പോൾ ചേർക്കേണ്ടതാണ് വള്ളികൾ നടുമ്പോൾ വള്ളിക്കഷ്ണങ്ങളുടെ നടുഭാഗത്തിലെ മുട്ടുകൾ മണ്ണിൻ്റെ അടിയിലും രണ്ട് അഗ്രഭാഗങ്ങളും പുറത്തുമായിട്ടാണ് നടേണ്ടത് കൂനകളിൽ നടുകയാണെങ്കിൽ കൂനകൾ തമ്മിൽ എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ അകലം പാലിക്കണം ഒരു കൂനയിൽ മൂന്ന് വള്ളിക്കഷ്ണങ്ങൾ നടാം മധുരക്കിഴങ്ങിൽ പ്രധാന കൃഷിരീതികൾ കളപ്പറയ്ക്കലും മണ്ണ് കൂട്ടിക്കൊടുക്കലുമാണ് നട്ട് രണ്ടാഴ്ച കഴിഞ്ഞും അഞ്ചാഴ്ച കഴിഞ്ഞും കളപറിച്ച് മണ്ണ് കൊടുക്കേണ്ടതാണ് ചെടി നല്ലോണം വള്ളി നീട്ടുന്ന സമയത്ത് വള്ളികൾ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ് ഓരോ മുട്ടിൽ നിന്നും വേര് വരാതിരിക്കാനാണ് ഇത് ചെയ്യുന്നത് വള്ളികൾ നട്ടതിന് ശേഷം രണ്ടാഴ്ച വരെ മണ്ണിൽ ഈർപ്പം നിലനിർത്തണം മധുരക്കിഴങ്ങിലെ പ്രധാന കീടം കിഴങ്ങ് ചെല്ലിയാണ് ഈ കീടം നിയന്ത്രിക്കാൻ സംയോജിത കീടനിയന്ത്രണ മാർഗങ്ങൾ അവലംബിക്കേണ്ടതാണ് കമ്മ്യൂണിസ്റ്റ് പച്ച ലഭ്യമാണെങ്കിൽ അതുപയോഗിച്ച് പുതയിടേണ്ടതാണ് വിളപരിക്രമം നടത്തേണ്ടതാണ് കേടുവന്ന സസ്യഭാഗങ്ങൾ മാറ്റി തീയിട്ട് നശിപ്പിക്കേണ്ടതാണ് മധുരക്കിഴങ്ങിൻ്റെ ഇലകൾ മഞ്ഞ നിറമാകുമ്പോഴാണ് വിളവെടുക്കേണ്ടത് ഇനമനുസരിച്ച് മൂന്നോ നാലോ മാസം കഴിയുമ്പോൾ വള്ളി ഉണങ്ങി തുടങ്ങുമ്പോഴാണ് വിളവെടുക്കേണ്ടത് ഏറെ നാൾ കിഴങ്ങുകൾ കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ജീവനി നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം ജൈവ വൈവിധ്യത്തിലൂടെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുക എന്ന ഈ സന്ദേശം എല്ലാവരും സ്വീകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു